തേൻ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് തേനിലെ ജലാംശം നീക്കം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല തേനിൽ സ്വാഭാവികമായി കാണുന്ന ഈസ്റ്റ് കോശങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ തേൻ പുളിച്ചു പോകുവാനും ഇടയുണ്ട് അതിനാൽ തേൻ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് തേൻ സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വലിയ അലൂമിനിയം ചരുവം മൂന്ന് സ്റ്റീൽ ചരുവങ്ങൾ സ്റ്റീൽ തവി തേൻ അരിച്ചൊഴിക്കുന്നതിനുള്ള വെളുത്ത വൃത്തിയുള്ള ഒരു തുണി വെളുത്ത തുണി എടുക്കാൻ കാര്യം തേനിലെ മാലിന്യങ്ങൾ നമുക്ക് കാണുന്നതിന് വേണ്ടിയാണ് പിന്നെ താപം അളക്കുന്നതിനുള്ള ഒരു ചെറിയ തെർമോമീറ്റർ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായി ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് അലൂമിനിയം ചെരുവം വയ്ക്കുക അതിൽ മൂന്ന് കല്ലുകൾ അടുപ്പ് കൂട്ടുന്ന തരത്തിൽ അടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക തേൻ നിറച്ച പാത്രം ഈ അലൂമിനിയം ചരുവത്തിനകത്തേക്ക് ഇറക്കി വെക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലൂമിനിയം പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകൾ പരപ്പ് തേനിൻ്റെ മുകൾ പരപ്പിന് മുകളിലായിരിക്കണം അല്ലെങ്കിൽ തേൻ കരിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് തേനിൻ്റെ ചൂട് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി എത്തുമ്പോൾ ഈ പാത്രം ഇതിൽ നിന്ന് മാറ്റി തേൻ അരിച്ച് മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുക ഇനി ആദ്യം ചെയ്തതുപോലെ രണ്ടാമത്തെ പാത്രം വീണ്ടും വെള്ളത്തിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക അറുപത്തഞ്ച് അല്ലെങ്കിൽ പരമാവധി ഒരു അറുപത്തി മൂന്ന് ഡിഗ്രി വരെയൊക്കെ എത്തുമ്പോഴേക്കും ആ ചൂടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം തേൻ ചൂടാക്കേണ്ടതുണ്ട് തേൻ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം ഇത് എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയാണ് മുകളിൽ രൂപപ്പെടുന്ന പതയും മറ്റു മാലിന്യങ്ങളും ഇടയ്ക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ജലാംശം പൂർണ്ണമായി ബാഷ്പീകരിച്ച് പോവുകയില്ല ഒരു കാരണവശാലും തേൻ നേരിട്ട് ചൂടാക്കരുത് തേനിൻ്റെ ചൂട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാര്യം ചൂട് അധികമായാൽ തേനിലുള്ള പഞ്ചസാരകൾ വിഘടിച്ച് ഹൈഡ്രോക്സി മീതാൽ ഫെർഫ്യുറാൽ അഥവാ എച്ച് എം എഫ് എന്നൊരു പദാർത്ഥം രൂപപ്പെടുകയും ഇത് തേനിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുകയും ചെയ്യും അറുപത് ഡിഗ്രി എത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പാത്രം അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇത് അടുത്ത ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് തേൻ വീണ്ടും അരിച്ചൊഴിക്കുക വൃത്തിയുള്ള തുണി കൊണ്ട് ഈ പാത്രം മൂടി വയ്ക്കാവുന്നതാണ് പിറ്റേ ദിവസം തേൻ നന്നായി തണുത്തതിനു ശേഷം വൃത്തിയുള്ള ഈർപ്പമില്ലാത്ത കുപ്പികളിൽ നിറച്ച് തേൻ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്